ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജനങ്ങളെപ്പറ്റി ഒരു ചൊല്ലുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എന്തിന് ചന്ദ്രനിൽ പോയാലും കാണാം ഒരു മലയാളിയെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നവരും തലമുറകളിലേക്ക് കൈമാറുന്നവരുമാണ് സാമൂഹ്യ ജീവിയ മനുഷ്യൻ സമാനതകൾ ഏറെയുണ്ടെങ്കിലും പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് എല്ലാവരിലുമുണ്ട് മലയാളികളെ മറ്റുള്ളവരിൽ വ്യത്യസ്തമാക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരവും ആചാരങ്ങളുമാണ് മലയാളം എൻ്റെ ഭാഷയാണ് ആ ഭാഷയും സംസ്കാരത്തെയും ഞാൻ ആദരിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു കങ്കാരുവിൻ്റെ നാട്ടിലും ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത തരപ്പിലായ ഒരു കൂട്ടം ആൾക്കാർ അതാണ് ഞാൻ കണ്ട സി എഫ് എ കടന്നു പോകുന്ന ഓരോ പാതയിലും തൻ്റെ ഒരടയാളമെങ്കിലും അവശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അർപ്പണബോധമുള്ള ഒരു കൂട്ടം പടയാളികൾ രാത്രിയോ പകലോ എന്നില്ലാതെ മഴയോ വെയിലോ എന്ന് നോക്കാതെ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സി എഫ് എയുടെ ഭാഗമാകാൻ സഹായിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു നന്മയുടെ സേവനത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സി എഫ് എ എന്നെ സഹായിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജിമോൻ ജോസഫ് കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏകദേശം പത്ത് വർഷത്തോളമാകുന്നു അത് കഴിഞ്ഞ് മൂന്ന് വർഷമായി ഞാൻ സി എഫ് എയുടെ ഭാഗമാണ് ഒരു ഫയർ ഫൈറ്റർ ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു